Saudi Qatar Oman Bahrain U K പോലുള്ള രാജ്യങ്ങളിൽ ജോലി തരുന്ന ഒരു നഴ്സാണോ നിങ്ങൾ എങ്കിൽ ഓരോ രാജ്യങ്ങളിലെയും അതാത് ഹെൽത്ത് അതോറിറ്റീസ് ആവശ്യപ്പെടുന്ന HAAD M O H D H A Prometric C B T പോലുള്ള എക്സാമുകൾ പാസ്സാകേണ്ടതുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനുള്ളിൽ പതിനായിരക്കണക്കിന് നഴ്സുമാരെ എക്സാമുകളിൽ വിജയത്തിലെത്തിച്ച ബിമാക്സ് അക്കാഡമിയോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം ഇനി ബിമാക്സിന്റെ മാത്രം ചില പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ഒമ്പത് വർഷത്തിനുള്ളിൽ അമ്പതിനായിരത്തിൽ പരം വിജയികൾ കഴിഞ്ഞ ബാച്ചുകളിലെ നൂറ് ശതമാനം വിജയം ഏറ്റവും കുറഞ്ഞ coaching fees online offline crash ബാച്ചുകളും റെഗുലർ ബാച്ചുകളും കൂടാതെ വർക്ക് ചെയ്യുന്നവരുടെ സൗകര്യത്തിന് സ്പെഷ്യൽ ഈവനിങ് ഓൺലൈൻ ബാച്ചുകളും അവൈലബിൾ ആണ് പ്രോമെട്രിക് കോച്ചിംഗ് രംഗത്തെ ഏറ്റവും മികച്ച അധ്യാപക നിര റിയൽ എക്സാമുകളിൽ ചോദിക്കുന്ന നൂറ് ശതമാനം ക്വസ്റ്റ്യൻസും ബിമാക്സിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനായ വിബ്ജോറിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു free mock test free android and I O S mobile application കുറഞ്ഞ നിരക്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വി മാക്സിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായ എക്സാമിനേഷൻ വിങ്ങിലൂടെ exam registration data flow process good standing credential approval തുടങ്ങിയവ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ സാധിക്കും for more enquiries contact nine five four four eight eight nine eight nine zero or nine five four four eight eight seven eight nine zero നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കൂ മാക്സിലൂടെ Thank you.